ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എക്സ്പോർട്ടിനെ boost import loans by export import bank അതിനെക്കുറിച്ച് എഴുതുക എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഇത് ഉദ്ദേശിച്ച് തന്നെയാണ് bank finance imports from third countries required for executing project overseas for which contract have been won by Indian exporters regarding imports to India, Exim Bank finances such imports which are export related. Export related ആയിട്ടുള്ള ഐറ്റം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു import by export oriented units import of computer system for development and export of software, import of plant and machinery technology. എല്ലാം വേണ്ടിയിട്ടുള്ള ഫിനാൻസ് എക്സിം ബാങ്ക് രണ്ടു മൂന്നാല് കാര്യങ്ങളുള്ളൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴി എന്താണ് financing against the bills under collection financing import against deferred payment financing under foreign credit import loans by export import bank of India ഈ രീതിയിലൊക്കെ ഇമ്പോർട്ട് ഫിനാൻസ് ചെയ്യപ്പെടുന്നു ഇമ്പോർട്ടിന്റെ ഫിനാൻസിങ് എക്സ്പോർട്ടിന്റെ ഫിനാൻസിങ് ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് കയറി വരിക ഇമ്പോർട്ടൻ്റ് അതുപോലെ എക്സിം ബാങ്കും ഇ സി ഇ സിയും ഉള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോരുക അടുത്ത ടെക്സ്റ്റിലോട്ട് കയറി വരുമ്പോഴത്തേക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റെപ്പ് എന്താണ് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ല paper preparing for shipment goods ഷിപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് First stage in physical movement of goods from the factory or godown of the export to the importer is to pack and all uh, pack mark and label the consignment in accordance with their with the requirements of the buyers ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് പാക്കിംഗ് ആണ് പാക്കിംഗ് മാർക്കിംഗ് ആൻഡ് ലേബലിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിദേശത്തൊക്കെ ഗുഡ്സ് കയറ്റി അയക്കുമ്പോൾ പാക്കിംഗ് മാർക്കിംഗ് ലേബലിംഗ് അതൊക്കെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ packing of goods goods in transit are subject to many hazards if they are not properly pack they may be damage or loss due to rough handling പല പ്രശ്നങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്തില്ല അതിന് വായിച്ചാൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളാണ് കണ്ടെയ്നർ എങ്ങനെയായിരിക്കണം ഏത് ഗുഡ്സിന് ഏതൊക്കെ തരത്തിലുള്ള കണ്ടെയ്നർ വേണം എന്നൊക്കെ ഉള്ളതാണ് handling crushing weight corrosion pilferage അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് transport usually subject to subject the cargo of Mechanical forces such as shock vibration pressure ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഗോ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവാം അതുകൊണ്ട് packing need to be strong enough to withstand rigours of storage and multiple handling goods which are not packed properly may damage കാര്യങ്ങൾ container how be how become the order of the day, international intermodal or multimodal transportation is the movement of cargo from one location to another. അങ്ങനെ ഒരു മൾട്ടിമോഡൽ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും in international trade containerisation has become a predominant form of unitised transport <clears throat> containerisation refers many advantages അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് speed and economy of handling safety both regard to breakage and pilferage pilferage greater efficiency due to less re-handling. Then less packing cost, less cost of insurance and handling due to the transport service. Well, അതിന്റെ അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ മാർക്കിംഗ് ആൻഡ് ലേബലിംഗ് ഒക്കെ എഴുതി പോവാം പാക്കിംഗ് ഗുഡ്സിന് അതിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറയാം every export package must be properly marked and labelled marking include handling instruction helps quick and self transportation of goods marking is of two types marking of country of origin and shipping marks In addition to marking, handling instruction on export pack must be clearly stated. അതിനുള്ള കാര്യങ്ങളൊക്കെ മാർക്കിംഗ് ലേബലിങ്ങും കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം where are given in form of return language these must be in the language of exporting and importing country എങ്ങനെയായിരിക്കണം മാർക്കിംഗ് രണ്ട് രാജ്യത്തിൻ്റെയും ലാംഗ്വേജിൽ വേണം in case of goods require careful handling and storage the international practice is to give these instruction in the form of simple അങ്ങനെ എന്തൊക്കെ ടൈപ്പ് കാർഗോ ഉണ്ട് ബൾക്ക് കാർഗോ ആയിട്ട് വരാം അല്ലേ അതുപോലെ ജനറൽ കാർഗോ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട് cargo bulk cargo by its name can be carried and stored in large quantities mainly because of their market demand does not frequently change since they are free from attacks of product development. ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്ന കാറുകളൊന്നും market demand does not frequently change അല്ലെ മെയിൻലി ബിക്കോസ് ഓഫ് അത്രയും ക്വാണ്ടിറ്റി കൊണ്ടാണ് കാരണം മാർക്കറ്റ് ഡിമാൻഡ് ഒന്നും ഇത്തിരി വേരിയേഷൻ വരാത്ത തരത്തിലുള്ള പ്രോഡക്റ്റുകൾ cargo have low unit value and hence The can be transported and warehouse that low per unit cost bulk ആയിട്ടുള്ള കാർഗോ ആണെങ്കിൽ ലോ യൂണിറ്റ് വാല്യൂലുള്ള കാർഗോസ് ആയിരിക്കും general cargo comprises manufactured, semi-manufactured, processed and semi-processed goods and materials moving in the small quantity in cases. Packages, parcels, and uh, ex- examples of such cargo. Engineering goods leather products textiles drugs and pharmaceuticals tobacco ഇങ്ങനെയുള്ളതൊക്കെ ജനറൽ കാർഗോ കേസ് വരും അങ്ങനെ ഷിപ്പിംഗ് സർവീസ് രണ്ട് തരത്തിൽ പറയുന്നു കാർഗോ രണ്ട് തരത്തിൽ ഷിപ്പിംഗ് സർവീസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക liner and trams shipping services എന്ന് പറയുന്നു രണ്ട് തരത്തിലുള്ള clear from the discussion bulk cargo requires such kind of shipping service in which large quantity of one type of cargo can be carried at low per unit cost and the service are provided carrier known as trams bulk quantity കൊണ്ടുപോകുന്ന service trams എന്ന് അറിയപ്പെടും quite naturally there are different types of tram ships to carry different kinds of bulk cargo on the other carrier which provide regular and scheduled shipping services to carry heterogeneous cargo suiting the marketing requirement of general cargo are known as liners രണ്ട് തരത്തിലുള്ള പറയണം കോൺഫറൻസ് പ്രാക്ടീസസ് ഷിപ്പിംഗ് കമ്പനികൾ offered both liner and operate unitedly as well as those which are operate independently അങ്ങനെയുള്ള ആ, ഒന്നിച്ച് കമ്പനികൾ ജോയിൻ ആയിട്ടും conference is an association of independent ship owners which is organise to restrict <clears throat> eliminate competition in the trade just not ചെയ്യാതും ദെൻ ക്ലിയറിംഗ് പ്രാക്ടീസസ് എങ്ങനെയൊക്കെയാണ് when tramp carries engage it is to be under charter and the agreement charter as one charter hires either the whole or bulk of its space. A tram may be chartered in a number of ways. Voyage charter ഉണ്ട് time charter. Voyage ഒരു particular ഒരു വൺ ടൈം മാത്രം ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലോട്ട് വരുന്ന air charter or charter by demise അങ്ങനെ രണ്ടു മൂന്ന് തരത്തിലാണ് ഈ കോൺട്രാക്റ്റുകൾ വരിക ജസ്റ്റ് നോക്കി പോവുക ടൈം ചാർട്ടറും voyage charter bare boat charter or charter by demise അതിലാണെങ്കിൽ ship owner let out the bare ship for a period of time the difference between time charter and boat charter is lies lies in the fact that in the latter case ship in the bare from lies disposal of charters who who the full right and responsibility of operating the ship ship. ബോട്ടിലാണെങ്കിൽ ഫുൾ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കാർഗോ എങ്ങനെ ഷിപ്പിന്റെ റൂട്ട് എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എയർ ഫ്രൈറ്റിംഗ് ആണെങ്കിൽ air freighting notwithstanding the fact that bulk material cargo traffic moves by sea the movement of cargo traffic by air has been increasing അറിയാം കടൽ മാർഗമല്ല ഇപ്പോൾ ഫ്ലൈറ്റ് വഴി ബൾക്കായിട്ടുള്ള കാർഗോസ് ഒക്കെ പോകുന്നുണ്ട് as result variety of cargo that was exclusively moving by sea are now also being also being moved by air freighting can be traced in four factors technological development, the technological development in the field of civil aviation the development, technology development in the field of cargo handling and communication. Change in the composition of world trade, establishment of international air transport, arrangementum, കാര്യങ്ങളൊക്കെ ആദ്യത്തെ കാര്യം പറയണം ഷിപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുള്ള ഇവിടെ എത്തിയസയുടെ ഒരു പ്രിപ്പറേഷൻ ഓഫ് ഷിപ്മെന്റ് അപ്പൊ അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് അത്രയും കാര്യങ്ങൾ ഈ ഈ കാർഗോയും അതിന്റെ സംഭവങ്ങളും ഒക്കെ എഴുതി പോവാം ഇങ്ങനെ ലൈനർ ട്രാമ്പ് സർവീസുകളും അതൊക്കെ അതിൻ്റെ അത് കാണിക്കാം ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയൊക്കെ ഒരുപാട് അല്ലേ ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞിട്ടാണ് പോവുക അല്ലാത്തെല്ലാം തിരിച്ചു വരുമെന്നൊക്കെ അറിയാം according to the providing law India a large number of export goods are subject to Compulsory quality control and inspection <coughs> by the agencies authorized by the government of India before allowed to export it from the country. പണ്ട് കാ- നമ്മുടെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പല ഗുഡ്സുകളും ഏതാണ് subject to compulsory quality control ആണ് nineteen sixty five government enacted export quality control act quality control and inspection act as a single comprehensive legislation to provide for the sound development of export trade in India അപ്പൊ ഏത് എക്സ്പോർട്ടിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള എക്സ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ക്വാളിറ്റി കൺട്രോൾ ഒക്കെ അല്ലാത്ത സാധനമൊക്കെ തിരിച്ചു വരുമല്ലോ ക്വാളിറ്റി കൺട്രോൾ ആക്ട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് nineteen sixty five accordingly export inspection council was set up to formulate and supervise the inspection scheme with the help of export inspection agency These agencies are how trained manpower and are equipped with laboratory facilities to carry out inspection tests and issue inspection certificate. അപ്പൊ ഇതിന് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് there are three system for quality uh, control in an inspection there are consignment wise inspection in process quality control and self certification self certification വരെ provide consignment wise each and every export consignment is subject to a detailed inspection by the export inspection agency an in-process quality control system, export-oriented manufacturing processing units are approved and export-worthy units because the process, uh, the requisite infrastructure for manufacturing processing products of standard quality. ഇപ്പം എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സിലൊക്കെ ആണെങ്കിൽ പ്രോസസ് ക്വാളിറ്റി കൺട്രോളാണ് such such a unit is allowed to inspect and clear goods for export without an inspection by the export inspection agency the agency will issue certificates of inspection on the declaration by the unit. And the self-certification with the experience gained over the years in operational compulsory quality control and pre inspection scheme in India, there has been a quality changes, qualitative change in the inspection system also. Recently, self-certification system have been introduced with the it is based on the concept that manufacturing unit having established a reputation for its product with a sufficient inbuilt responsibility for quality assurance. Self-certification uh, could be permitted. For the purpose of operating the system, manufacturing unit they found qualifying against the prescribed norm, which amongst other include the following. Product quality, design and development, raw material അല്ലെങ്കിൽ board out components organisation personnel quality control process control laboratory quality audit packaging ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെൽഫ് സർട്ടിഫിക്കേഷൻ ആവും the unit approved under this system is recognised by notification under section seven of the act as the agency for quality control and inspection of specific product manufactured in these units. ക്വാളിറ്റി സിസ്റ്റം നമുക്ക് ഐ എസ് ഒ മാർക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതൊക്കെ ക്വാളിറ്റിയാണ് I S O nine thousand quality has become a vital weapon for entering and sustaining in the world market. Quality refers to the totality of feature and the characteristics of a product or service that bear on the ability, its ability to satisfy stated or implied needs. A quality system aims integrate all elements that influence the quality of the product or service provided by firm. ISO 9000 എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് എ സർവീസ് is a series of international standard for quality system. International standard are these standards have been evolved by international standard organization. The standards are generic in nature and do not pertain any specific product. They provide model for quality assurance, designing, developing, producing, installing, and servicing. <clears throat> അപ്പോൾ major benefits I S O പറയണോ better product design improved product quality note ചെയ്തോണം reduction in scrap network customer complaint efficient utilisation of men machine material elimination of bottlenecks in production and tension-free work environment, the creation of quality awareness, improvement of confidence among customers, and improvement of, of companies' image and credibility. എല്ലാം അതിൻ്റെ ഐ എസ് ഒ നയൻ തൗസൻഡിലേക്ക് അഡ്വാൻറ്റേജ് ആണ് <clears throat> ഡോക്യുമെന്ററി ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് clearing and forwarding agent they are experts and knowledgeable in law and regulation governing shipment of goods through the customs authority as well as commercial practices, especially the owners, uh, the ones concerning transport. അപ്പോൾ അവരുടെ <clears throat> duty advising exporters on trade law providing transport and handling cost information packing marking labelling അതൊക്കെ അങ്ങനെ തന്നെ ചിലപ്പോൾ ഒരു എസ് ഐ ജീവിക്കും role of clearing and forwarding agent അപ്പോൾ ഈ നാല് എട്ട് പത്ത് അഞ്ചെട്ട് പോയിന്റ് ഇവിടെ കൊടുത്തേക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് providing transport and handling costing അവിടെ അവിടെ ഇതിൻ്റെ കൊമ്പേഴ്സും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ആദ്യം എന്ത് പാക്ക് ചെയ്യണം അല്ല മാർക്ക് ചെയ്യണം ലേബൽ ചെയ്യണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പറഞ്ഞിട്ട് എന്താണ് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ഏജന്റ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് packing marking labelling arranging transport completing customs and port formality preparing and preparing document educating experts on development in transport കാര്യങ്ങളെല്ലാം ചെയ്യുന്നു then movement of goods to port അപ്പൊ പാക്ക് ചെയ്തു മാർക്ക് ചെയ്തു ലേബൽ ചെയ്തു പിന്നെ പിന്നെ എന്താണ് ക്വാളിറ്റി കൺട്രോളും പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷനും ഒക്കെ നടത്തുന്നു അതിനുശേഷം ഐ എസ് ഒ മാർക്കും ഒക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു then movement of goods to port അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോൾ after the goods have been packed marked labelled they are to to be transported to the port of shipment for this purpose arrangements are to be made by transport transporting them either by road or rail, transport, shipping order. ഒക്കെ അവിടെ. But mm, before these activities undertaken, the exporter generally through his clearing and forwarding agent, procure reservation of space on a carrier with a suitable sailing schedule. സ്പേസും സെയിലിംഗ് ഷെഡ്യൂളും ഒക്കെ അതിന് മുമ്പേ നേടിയിരിക്കണം procure reservation of space on carrier suitable sailing schedule for this purpose the agent approaches the freight broker അതിന് വേണ്ടിയിട്ട് അതിനും ബ്രോക്കർമാർ freight broker who operates an agent of shipping company അസുണ space is allotted the shipping company issuing shipping order അങ്ങനെയാണ് ഗുഡ്സ് മൂവ് ചെയ്യുക ഇപ്പൊ രണ്ടു മൂന്ന് സ്റ്റേജ് ആണ് അവിടെ കൊടുത്തേക്കുന്നത് പാക്കിംഗ് മാർക്കിംഗ് ലേബലിംഗ് പിന്നെ inspection clearing and forwarding agent moving movement of goods to port വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല ഈ പാക്കിംഗ് മാർക്കിംഗ് ലേബലിംഗ് ഒക്കെ നമുക്ക് വലിച്ചു നീട്ടി എഴുതാവുന്ന കാര്യങ്ങളാണ് ഇനി അത് കാർഗോ ഇൻഷുറൻസ് ഇൻഷുറൻസ് അറിയാമല്ലോ need for cargo insurance cargo ഇൻഷുറൻസിന്റെ ആവശ്യകത എന്തൊക്കെ ആയിരിക്കാം why should be why should the goods be insured there are two reason for securing insurance cover legal dimension and commercial dimension രണ്ട് കാര്യങ്ങളാണ് ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത് When the goods are in transit from the exporter to the importer, they are at different stages in the custody of different agency and authority, including the clearing and forwarding agent, carrier, port, and customs authority. ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടാണ് പോരേണ്ടത് there is any loss or damage to the goods while in their custody, the concerned intermediary may be held liable to pay damage to the cargo owners. എവിടെയെങ്കിലും അല്ലെ ഇൻഷുറൻസ് അതിനാണ് റിസ്ക് നഷ്ടമുണ്ടായാൽ എവിടെ വെച്ചിട്ടാണ് നഷ്ടം ഉണ്ടാകുന്നത് അവിടുന്ന് അവർ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും the nature and extend of liabilities of various intermediate have been defined in the respective law enact by the government all over the world according to these law intermediate cannot be held liable for loss of loss to the cargo intermediate ഒരിക്കലും എന്താകാൻ പാടില്ല ലയബിൾ ആകാൻ പാടില്ല ലയബിൾ ആകില്ല അപ്പൊ അതുകൊണ്ട് ആ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുപോയി കാണുകയുള്ളൂ if it was caused by reason of or events beyond their control For example, if the loss is due to natural dis- disaster or war or strike, the intermediary will not be liable to pay for the loss. Further, if the loss occurred even after <clears throat> the concerned intermediary has exercised the reasonable care in keeping the goods, it is legally exempted from the liability. Goods keep ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ legally exempted in such situation the cargo owner who suffer the loss cannot recover it from the intermediary and they have no other option but to obtain appropriate insurance cover എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നഷ്ടം കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓണർക്ക് അല്ലെങ്കിൽ എന്താണ് ഒരേ ഒരു മാർഗം ഇൻഷുറൻസ് ആണ് law also states that where the carrier or intermediary are liable for loss or damage, the maximum amount of recovery is limited to the sum stipulated in the respective law. Maximum എന്ന് പറഞ്ഞ ഓരോ ലോയിലും പറയുന്ന എമൗണ്ട് ആണ് ലീഗൽ ഡയമെൻഷൻ അതാണ് commercial dimension from the point of view of an export or transportation transaction is complete as soon as the importer either pays the bill of exchange or the presentation of or he undertakes to make payment at a future date by accepting the bill. Sometime even before bill of exchange is presented to importer, he gets to know about the loss of goods in transit. in such a situation, the exporter is compelled to bear the loss. Total exporter, when dealing with the unknown customers on DPDA payment time, prefer to get cargo insured. Commercial cargo ഡയമെൻഷന് വേണ്ടിയിട്ടും കാർഗോ ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി ഏതൊക്കെ നേച്ചർ ഉണ്ട് cargo insurance policy insurance act ഏതൊക്കെയാണ് insurance act nineteen thirty eight insurance rule nineteen thirty nine marine insurance act nineteen sixty three എല്ലാം India the cargo insurance cover is provided only by the national insurance companies. These companies operate within the standard rules and regulation, including those which are provided in all India marine cargo tariff. The marine insurance contract indemnity insurable value ഇതൊക്കെ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുണ്ട് ഇൻഡംനിറ്റി അല്ലേ contract of indemnity insurable interest എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ നഷ്ടപരിഹാരം മാത്രമേ ലഭ്യമാവുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻഡംനിറ്റി അല്ലേ പറഞ്ഞു article three of the Indian marine insurance act nineteen sixty three defines marine insurance contract an agreement whereby insurer undertakes to indemnify the assured in the manner and to extent by agreed against marine losses. ഇൻഷുറൻസിന്റെ ഡെഫിനേഷൻ ഒക്കെയാണ് ഇൻഡെമിനിറ്റി ഇൻഷുറബിൾ വാല്യൂ ഇൻഷുറൻസ് എടുത്ത വാല്യൂ അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയാൽ മതി കൈൻഡ്സ് ഓഫ് പെരിൽസ് അതും ഉണ്ടാകുന്ന ഏതൊക്കെയാണ് മാരിടൈം പെരിൽസ് വിച്ച് ഇവിടെ ഉണ്ടാകുന്ന perils are those on to which cargo is expose to exposed in transit and caused by either an act of God natural calamity or act of man under man made ഇവൻ്റോ ഒക്കെ സംഭവിക്കാം ഗുഡ്സ് കൊണ്ടുപോകുന്ന ടൈം ഉണ്ടാകുന്ന perils extraneous perils the incidental perils to which the cargo is exposed caused mainly on account of fault of loading keeping carrying അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ യുദ്ധം വാർ പെരിൽസ് ഉണ്ടാവും covered by institute war clauses refers following കാര്യങ്ങൾ പറയണം അതുപോലെ strike strike perils marine insurance strike perils means events which leads loss or damage to cargo caused by strike a lock out of workmen അങ്ങനെയുള്ള കാര്യങ്ങൾ ലോസസ് രണ്ട് തരത്തിൽ പറഞ്ഞു ടോട്ടൽ ലോസും ഉണ്ട് പാർഷ്യൽ ലോസും ഉണ്ട് ഇതൊക്കെ ആ ഇൻഷുറൻസ് നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളാണ് ടോട്ടൽ ലോസ് തന്നെ actual total loss and constructive total loss particular loss ആണ് ജനറൽ ആവറേജ് പെർട്ടിക്കുലർ ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ലോസിനെ കുറിച്ച് പറഞ്ഞു പോകുന്നു നോട്ട് ചെയ്തോളാം ടൈപ്സ് ഓഫ് പോളിസി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇൻഷുറൻസ് പോളിസികൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അത് specific voyage policy cover the risk അഡ്മിറൈസ് during the journey from specific place to another അതിന് ഒരു പ്ലേസിൽ നിന്ന് പർട്ടിക്കുലർ പ്ലേസിലോട്ട് മാത്രമുള്ള സ്പെസിഫിക് വോയേജ് പോളിസികൾ പ്രൊവൈഡ് ചെയ്യുന്നു ഓപ്പൺ കവർ ഉണ്ട് is an insurance arrangement designed specifically to the need of those firms which has which have substantial import export turnover and frequent transaction തുടർച്ചയായിട്ട് ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള കമ്പനികളാണെങ്കിൽ ഓപ്പൺ കവറാണ് അവർക്ക് അഭിമാ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് such firms are spared the inconvenience of negotiating insurance contact every time the transaction is to be to made അതുപോലെ തന്നെ open policy also known as floating policy has much in common with the open cover, the policy benefits clients with a substantial turnover and large number of dispatches. The city cover series of consignment which in which uh, with the old stipulation of the open cover except except the open policy is enforceable conduct of insurance and uh, duly stamped and rule രണ്ടുമൂന്ന് തരത്തിലുള്ള പോളിസി അതൊക്കെ മെയിൻ ഹെഡിങ് മാത്രം നോട്ട് ചെയ്ത് പോന്നാൽ മതി അതാണ് സ്പെസിഫിക് വോയേജ് ഒരു സെൻറ്റൻസ് നോക്കുന്ന രണ്ട് സെൻറ്റൻസ് എഴുതാൻ പറ്റും ഓപ്പൺ കവർ ഓപ്പൺ പോളിസി പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ക്ലെയിം കിട്ടുന്നതിന് എന്തൊക്കെ ചെയ്യണം കുറേ ഐഡിയ ഒക്കെ നമുക്ക് വരും ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യണം അറിയിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് there is a loss the insured is to proceed to claim the loss recovery from the from cardinal principle about insurance claim is that the insured has to fulfil the clearly defined responsibility. If he does not fulfill the responsibility, the insurer can refuse to pay. അപ്പൊ അയാൾ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് lodge claim on the carrier port authority and other intermediary If the loss or damage is apparent or visible, make an application to the agent of the carrier, port authority, customs authority, and insurer. Arrange a- to arrange a joint survey within three days of discharge of cargo from vessel. And if the loss uh, was not apparent at the time of taking delivery, right, <clears throat> give notice in writing to the carrier. And other parties give in within three days. Condition ഒക്കെ നമുക്ക് എഴുതാം ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇൻഷുറിന് lodge a proper monetary claim on carrier case of any missing package get a log entry made with the port authority. Missing packages traced subsequently. Clearance may be made only after doing survey. Then filing claim. The insured will file claim with the insurance company after meeting the aforementioned requirement. The insurance company is generally contacted immediately on discovery of loss to the cargo which will assist the insured in carrying out the responsibility. It is quite natural that there is disagreement between the insured and insurer regarding insurance claim. എപ്പോഴും ക്ലെയിം കിട്ടുമ്പോൾ ഡിസഗ്രിമെന്റ് ഉണ്ടാവും ഇൻഷുർഡ് ഇൻഷുററും തമ്മിലുള്ള disagreement in such case the insured can take legal resources because against the insurer and file a legal suit. However, under the Indian Limitation Act, no suit can be filed against the insurer in respect of claim under the insurance policy after a lapse of three years മൂന്ന് വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം പാടില്ല എന്നാണ് date of occurrence causing the losses then document for claim എല്ലായിടത്തും അത് തന്നെയാണ് എങ്ങനെ ക്ലെയിം അറിയിക്കണം പിന്നെ എന്തൊക്കെയാണ് ക്ലെയിം ഫയൽ ചെയ്യണം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെന്റ് ഒറിജിനൽ ഇൻഷുറൻസ് പോളിസി കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് എഴുതാം ഒറിജിനൽ ഇൻഷുറൻസ് പോളിസി വേണം അതുപോലെ കൃത്യമായിട്ട് തരാം bill of lading copy of invoice packing weighting list insurance survey report joint ship survey discrepancy certificate issued by the carrier port authority landing remark certificate അതുപോലെ കാഷ്വാലിറ്റി റിപ്പോർട്ട് ഷിപ്പ് മാത്ത് protect case of short land claim short landing certificate അങ്ങനെ കുറെ അധികം സർട്ടിഫിക്കറ്റ് പറഞ്ഞു duplicate copy of bill of entry copies of letter of lodging claims a letter of abrogation duty duly stamped and signed any other document കുറെ ഡോക്യുമെന്റും അതിൽ പറയുന്നുണ്ട് ഇൻഷുറൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് എഴുതി പോവാം ക്ലോസും കാര്യങ്ങളും cargo insurance need for cargo insurance അങ്ങനെ ഏതെങ്കിലുമൊക്കെ കയറി ചോദിക്കാം അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതി പോരാം പ്രൊസീജിയറിൽ പാക്കിംഗ് ആയി ലേബലിംഗ് ആയി മാർക്കിംഗ് ആയി ഇൻസ്പെക്ഷൻ ആയി പിന്നെ ഹോട്ടലിലോട്ടുള്ള മൂവ്മെന്റ് ആയി ഇൻഷുറൻസ് എടുത്തു ഷിപ്മെന്റ് ഓഫ് എക്സ്പോർട്ട് കാർഗോ അടുത്ത ഏരിയ വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് വരാം കേട്ടോ Central Excise Authority known as Central Excise Range Superintendent under those jurisdiction the manufacturing unit is located. Maritime Central Excise Authority. Rebate may be either claimed from jurisdictional assistant collector of Central Excise or Maritime Commissioner Central Excise. Rebate Documents uh, invoice to be full filled in four copy AR form filled in uh, four five or five copies goods. അതിനുള്ള procedure, exporter prepare four copies of invoice giving all details of the consignment, the excisable goods which are to be exported under claim for rebate. These mark and number are to be specified. or any കുറേയധികം ഫോർമാലിറ്റീസ് ഈ provide in ചെയ്യുന്നതിന് അവർ പറയുന്നുണ്ട് procedural formalities and then customs clearance of export cargo by sea section 40 of the Indian customs act An overseas carrier cannot permit loading of goods without permission from the customs authority. അങ്ങനെ ആ സെക്ഷൻ ഒക്കെ കൂട്ടി ഒരു രണ്ട് സെന്റൻസ് എഴുതിയാൽ മതിയാവും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവും എന്നുള്ളൊരു ധാരണ നോക്കുന്ന ആൾക്ക് വരും the permission is to be obtained by the exporter generally through is clearing and forwarding agent അവിടെ legal section fifty of the Indian customs act require the exporter to File a declaration in a prescribed form and submit supporting document to enable the customer customs authority to check the declaration made by the exporter. Customs clearance stage, four stages were end, processing of document at the customs house, then physical examination of goods in the docks in accordance with the examination order given at the customs house, supervision by loading by the customs preventive officer, and post-shipment endorsement by the customs preventive officer. Document provide ചെയ്യണം dutiable shipping bill drawback shipping bill free shipping bill ex bond shipping bill ഇങ്ങനെയുള്ള ബില്ലെല്ലാം പ്രൊവൈഡ് ചെയ്യണം exporter or his agent submits the following document to the customs department ഇതെല്ലാം customs department shipping bill declaration regarding truth of statement made in shipping bill invoice GR form export licence quality control inspection certificate original contact wherever available or corresponding leading to contact contact registration certificate export conduct ചെയ്യണം എന്തുമാത്രം പ്രൊസീജിയർ ഉണ്ടെന്നുള്ളതാണ് In procedural formality, the shipping bill and other documents are submitted to customs house. As soon as the rotation number house being governed as a carrier, as soon as the documents are filed in the customs house, the receiving clerk will stamp the shipping bill with the date and time and number them according to the category. Shipping bill involving foreign exchange will be sent to the appraisance section whereby there are they are allotted to appraisers and examiners for securing and giving examination order. <clears throat> procedural formality for പറയുമ്പോൾ verification of shipping bill uh, will be carried out with reference to value and quantity of goods. Uh, after verification of shipping bill, customs appraisal or examiner will give an cus- examination order and then thereafter completion of formalities of appraisement section the documents are given here and uh, form clerk uh, who puts the shipping bill number the second stage of customs formalities to be is to carry out physical examination of goods ആ മൂന്നാല് പോയിന്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് after the physical examination custom preventive officer at the docks gives permission for shipment uh, on the shipping bill and customs clearance of export cargo by air എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് procedure and documentary requirement for customs clearance are essentially the same irrespective of the mode of shipment there are some variation between different mode in relation to the clearance procedure ഏതാണ്ട് എല്ലാം പ്രോഗ്രാം തന്നെ ഒരുപോലെയാണെങ്കിൽ കുറച്ച് വ്യത്യാസം പറയുന്നുണ്ട് procedure The processing of shipping document at the air cargo unit of the customs house is not undertaken manually by but through the E D I system air cargo unit ആണെങ്കിൽ അത് ഇ ഡി ഐ സിസ്റ്റം വഴിയാണ് for this purpose every exporter is require to obtain E D P electronic data processing number from the export department of the customs house ഇതാണ് മെയിൻ ഡിഫറൻസ് വേണം and customs clearance of export cargo by post number of items are sent abroad through post high value gems jewelry as well as trade samples post വഴി പോകണമാണ് process and procedure for receipt and delivery of parcels have been formulated by Universal Postal Union on the basis of International Parcel Post Agreement. In addition, India has signed a bilateral agreement with a number of countries for facilitating carriage and delivery of post parcels. Post എങ്ങനെയാണ് അതിന്റെ weight size packing manner of addressing ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു and customs clearance customs clearance of export cargo through ICD. inland container depot ICD. Customs clearance of full container load of export cargo is undertaken at the inland container depot, while less than container load cargo is cleared at the container freight station. Documentary requirement as well as clearance procedure is almost similar to shipping by air. Difference arises on account of the fact that the container cleared for export are to be dispatched abroad and routed through the relevant gateway seaport. The first stage involves processing of shipping bill by customs authorities by following the procedure to EDI system. Nowadays, electronic data. Since the container are had to move the gateway C port of shipment to and be brought into the port only after the ship has been allotted to berth and declared for loading. Some port authority India require the shipping to pay port charges and have their shipping bills passed by the customs house before bringing the goods to docks. Before bringing the cargo to the shipment shed, the shipper has to obtain carting permission from the shed superintendent and also the ship agent on the prescribed document. Carting, uh, carting permission വാങ്ങിയിരിക്കണം എന്നൊക്കെയുള്ള കാര്യം lot of goods, stages of shipment എന്ന് പറയുന്നത് കുറെ excise central excise formality excise rebate policy procedure formality formality custom excise and customs clearance ആണ് അതിൻ്റെ കുറെ പോയിന്റുകളാണ് പ്രൊസീജിയർ ഫോർമാലിറ്റി കസ്റ്റംസ് ക്ലിയർ എയറും അതുപോലെ ബൈ പോസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് clearance export cargo through I C D inland container എക്സ്പോർട്ടാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റും കൂടെ അവിടെ നോട്ട് ചെയ്തു പോകുന്നു then customs clearance of import cargo അതും ഒരു എസ് ആയിട്ട് ചോദിക്കുക ഇമ്പോർട്ട് കാർഗോയുടെ കസ്റ്റംസ് ക്ലിയറൻസ് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് കസ്റ്റംസിൻ്റെ ചെക്കിങ് ഉണ്ടാകാനുള്ള കാരണമൊക്കെ എന്താണ് ചെക്ക് സ്മഗ്ലിംഗ് അല്ലെ ഒബ്ജക്റ്റീവ് കസ്റ്റംസ് ക്ലിയറൻസ് ആദ്യത്തെ കാര്യം ഇതൊന്നും ഇല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെയും കടത്തി പോരും smuggling regulated trade agency function ഉണ്ട് കളക്ഷൻ ഓഫ് ട്രേഡ് ഡേറ്റ അങ്ങനെ മൂന്നാല് കാര്യത്തിലാണ് customs clearance Then again, check smuggling to check the those transactions which do not take place in accordance with the provisions of different law in force in India amidst the smuggling. Then regulate customs regulate trade customs clearance helps in regulating trade agency to undertake agency function functions performed on behalf of other agency For example, if the customs responsibility to ascertain that the requirement emanate from different acts in force are complied with or with not the collection of data. അതുപോലെ clearance <coughs> to collect the trade data and legal framework uh, എന്താണ് ടു അച്ചീവ് to achieve the objectives, there is need to have suitable legal framework. At present, Customs Department and Trade and Industry have been provided with guidelines for smooth functioning based upon the following acts. ഇതിനൊക്കെ ഡീൽ ചെയ്യുന്ന act foreign trade act nineteen ninety two customs act nineteen sixty two customs tariff act nineteen seventy five അങ്ങനെയുള്ള ആക്ടുകളാണ് ഗവേൺ ചെയ്യുന്നത് ഇമ്പോർട്ടിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന വേരിയസ് ആക്ട് കൊടുത്തേക്കുന്നതാണ് Foreign exchange management act tea act coffee act tobacco act ഇതൊക്കെ ഇതിനെ വരുന്ന കാര്യങ്ങളാണ് basic information and documents document and duties basic information goods may be imported into the country by the following modes of transportation ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരാം sea route air route multimodal transport ആവാം ലാൻഡ് റൂട്ട് ആവാം അതൊക്കെ ഏത് വഴി വരെയും വരാം import through courier imports are also allowed through registered courier service for certain category of item maximum weight വരുന്ന thirty two kilogram weights courier service വഴി approved places points of entry are approved places are and are notified import general manifest section thirty of the customs act nineteen sixty two the person in charge of conveyance is required to deliver the proper officer the document known as IGM, Import General Manifestation on Documents of Material, uh, before the arrival of vessel uh, to aircraft the prescribed form. Our customs house agent, exporter and importer can avail service of customs house agent entry inward permission. A vessel is under obligation to allow unloading of imported goods only after the grant of entry inward permission. Permission ഉണ്ടാവണം appeal safeguard against misuse of power by customs officers are available person under section one person eight thirty one then documents main document ഏതൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബില്ല് ഓഫ് എൻട്രി ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് is the basic document for customs clearance of import cargo ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ട് ഡോക്യുമെന്റ് ആണ് bill of entry getting imported goods cleared from customs the importer has has to present a document for nothing <clears throat> to customs department known as bill of entry it has the following feature to give give the details of importers name address IEC number കർവ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന goods name address IEC number, particulars of the goods imported with regard to number, quantity, package, description, classification, value of goods, complete കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഡ്യൂട്ടീസ് ടു ബി ലെവീഡ് separate column for purpose of mentioning various kinds of duty currency weight freight insurance declaration as to correctness of information recorded by the importer bill of entry പല തരത്തിലുണ്ടെന്ന് പറയുന്നത് bill of entry for home consumption bill of entry for warehousing ex bond bill of entry an importer wants to remove goods from warehouse he has to present ex-bond bill of entry which is green in color an advance bill of entry in order to expl- expedite clearance of goods, it is permissible now to file the bill bill of entry 30 days in advance of the expected arrival of the concerned ship or aircraft. Bill of entry or goody attach in the documents or invoice, contract, intent, license, parking list, insurance, bill of lading, letter of credit, documents. ഡ്യൂട്ടീസ് അടയ്ക്കുന്ന rate of duty in case of bill of entry for home home consumption rate of duty would be as prevalent on date of presentation of bill of entry bill of entry for home consumption advance <clears throat> uh, bill of entry and the rate duty would be prevalent on the date on which the entry inward permission is granted. Then exchange rate in all cases it will it would be <clears throat> as in force on the date of presentation of bill of entry basic duty എന്ന് പറയുന്നത് സ്പെസിഫിക് ഡ്യൂട്ടി അഡ്വലറോം ഡ്യൂട്ടി എല്ലാം വരുന്നു the unit quantity become the basic levying duty kilogram litre number ഒക്കെയാണ് specific duty ad valorem and value of goods imported become basis levying duty ആണ് is called ad duty value വെച്ചിട്ടാണെങ്കിൽ അതിനെ അഡ് വെലറം അല്ല ഈ അളവ് വെച്ചിട്ടാണെങ്കിൽ ലിറ്റർ നമ്പർ മീറ്റർ ഒക്കെ ആണെങ്കിൽ specific duty And types of duty, basic duty, auxiliary duty, additional duty, and the dumping duty, education, education cess, ഇങ്ങനെ പലതരത്തിലുള്ള ഡ്യൂട്ടി ചാർജ് ചെയ്യാം stages of customs clearance import ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ അത് എന്ന് എന്താണ് presentation of bill of entry along with relevant document Relevant document bill of entry checked by the concerned official then documents and information are checked and scrutinised ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം ചെക്ക് ചെയ്യണം ഇതൊക്കെയാണ് വരിക the bill of entry is marked for assessment and appraisement to be to the concerned appraiser, then appraiser makes an assessment on the basis of information given in the document. Customs assess the bill of entry is returned to the importer. Duty is deposited with the gas department at the at this stage. and documents are given to the importer, the document mark the document to one of the ex examiner, and the procedure Then procedure of customs clearance, customs clearance in the area, then unloading of imported goods. The in charge of the carrier having custody or imported goods is under obligation to unload the goods in a customs approved area and presentation and a noting of bill of entry importer can present bill of entry in a prescribed form to the proper officer in the import department either for their clearance for home consumption. അതിനുള്ള presentation, then presentation of bill of entry as soon as bill of entry is presented along with other documents, information and declaration by the importer and apprise the goods to duty. ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അപ്രൈസ് ചെയ്യുക പറഞ്ഞിരിക്കുന്നതൊക്കെയാണോ എന്ന് ചെക്ക് ചെയ്യുക for this purpose there are different group appraiser supported by the staff document pass through different hands for necessary action endorsement recorded. Then physical examination of goods ആ സ്റ്റേജ് ഒക്കെ പോയിന്റ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതി പോരാം ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഡോ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഡോ superintendent marks the paper to one of the inspection for physical examination of goods on random basis. As per examination order given by appraising officer, the content of the pack are checked as per description and information given in the bill of entry. Documents are handed over to the manager or security officer in charge of the port authority in whose custody the goods are were kept after their unloading ഇപ്പോൾ അൺലോഡിങ് വന്നു കഴിഞ്ഞാൽ ബിൽ ഓഫ് എൻട്രി ഒക്കെ പ്രസന്റ് ചെയ്ത് പിന്നെ അത് ചെക്ക് ചെയ്യുന്നു ചെക്ക് തന്നെ release order given by the port authority goods are cleared out of the customs area check second check first അങ്ങനെ പറഞ്ഞ് ചെക്കിങ് വരുന്നു then E D I mechanism അവിടെയും യൂസ് ചെയ്യുന്നു streamline and facilitates customs operation a system has been introduced for presenting the bill of entry electronically ഇവിടെയും electronic data interchange bill of entry electronic present ചെയ്യാം it replaces all operations done manually it is a communication form from computer to computer അതൊക്കെ ഓൾറെഡി നമ്മൾ ഇ ഡി ഐ മെക്കാനിസം ഒക്കെ പറഞ്ഞു പോകുന്നതാണ് അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആ ടോപ്പിക്കിൽ വരിക അപ്പം ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് പ്രൊസീജിയർ എക്സ്പോർട്ട് പ്രൊസീജിയർ ഇതിലേതെങ്കിലും ഒരെണ്ണം എസ് ആയിട്ട് കയറി വരാം ട്രേഡ് ഓപ്പറേഷൻസ് എങ്ങനെ നടക്കുന്നു പ്രിപ്പയറിംഗ് ഫോർ ഷിപ്മെന്റും ഇമ്പോർട്ടിന്റെ പ്രൊസീജിയർ എക്സ്പോർട്ടിന്റെ പ്രൊസീജിയറും ഉള്ള കാര്യങ്ങളും ഉള്ളൂ ഈ ഏതാണ്ടായ സബ്ജക്റ്റിൽ വരുന്ന കുറെ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു അല്ലേ കിട്ടുന്നുണ്ടോ ഐ ബി ഒ ഫോർ എന്നുള്ള പേപ്പറിൽ എന്താണ് കയറി വരിക എന്നുള്ളത് എന്തായിരിക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ പേപ്പറിനെ കുറിച്ച് ഒരു ഐഡിയ വന്നു എന്ന് വിചാരിക്കണം ഒരു ടെസ്റ്റ് സ്റ്റുഡിയോ ഒക്കെ കവർ ചെയ്തിട്ട് അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഐ ബി ഒ ത്രീയും ടൂ ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് നിർത്താം തീർക്കാം നാലഞ്ച് ക്ലാസ് കൂടിയൊക്കെയാണ് പറഞ്ഞേക്കണേ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു ഐഡിയ വന്നു എന്ന് തോന്നുന്നു ഇനി ജസ്റ്റ് പോയിന്റുകൾ കുറിച്ച് ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊടുക്കുക ഒരു ടെസ്റ്റ് കൂടിയൊക്കെ ഓടിച്ച് നമുക്ക് നോക്കിയിട്ട് ഇല്ലേ ഐ ബി എഫ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അത് വരിക export import procedure documentation finance support പിന്നെ ഇൻഷുറൻസ് കൊടുക്കുന്ന ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേ ഉള്ളൂ ഇത് തന്നെ തേർഡിലും കുറെ കാര്യങ്ങൾ കയറി വരുന്നുണ്ട് ഇനി ഇതിന് സപ്പോർട്ട് അസിസ്റ്റൻസ് ഇതൊക്കെയാണ് നാലാമത്തെ ബ്ലോക്കിലോട്ട് വരുമ്പോഴത്തേക്കും നാലാമത്തെ ടെക്സ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് എന്തൊക്കെയാണ് ആരൊക്കെ കൊടുക്കുന്നു ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തേക്കുന്നു അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അതിൽ നാലാമത്തെ ടെസ്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നത് institutional setup for export promotion in India എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്തൊക്കെയാണ് എന്നിടയ്ക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരും ചോദിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് പഠിക്കുന്നതിനെ പറ്റിയോ എക്സാം ഒക്കെ മാറ്റി വെച്ചതായിട്ട് എല്ലാവരും അറിഞ്ഞല്ലോ ഇരുപതാം തീയതി എക്സാം ഇല്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നത്തേക്കാണെന്നുള്ള ഡേറ്റ് ഇല്ല ഇപ്പൊ സ്കൂളൊക്കെ അടയ്ക്കാൻ പോകുന്ന തീരുമാനങ്ങളായിരിക്കുന്നു എന്നാണ് സംഭവം എന്നൊന്നും അറിയില്ല ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക കുറച്ച് പോയിന്റുകളൊക്കെ കുറിച്ച് വെച്ചെന്ന് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കിയാൽ എക്സാം എഴുതാൻ നേരത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ എഴുതി പോവാം എന്ന് വിചാരിക്കും തീരെ നോക്കാതിരിക്കുമ്പോഴാണ് തലവസം ബുക്ക് എടുത്തു കഴിഞ്ഞാലാണ് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായി പോവുക അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ അഞ്ചും ആറും ടെക്സ്റ്റാ ഒരെണ്ണത്തിന് എപ്പോഴും പറയുന്ന കാര്യം അഞ്ചു ആറും ടെക്സ്റ്റ് ഉണ്ട് ഒരെണ്ണത്തിന് എങ്ങനെ പഠിക്കാനാണ് അങ്ങനെ ഒരുപാട് വലിയ സംഭവങ്ങളില്ല അത് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് എഴുതി പോയേക്കണം ടെസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് പോയിന്റുകൾ മാത്രം ഒരു ബുക്കിന്റെ രണ്ടോ മൂന്നോ പേജിലോട്ട് എഴുതി വെക്കാനുള്ള പോയിന്റേ ഉള്ളൂ ഒരു ബുക്കിൽ വരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കുറിച്ച് വെച്ച് പഠിക്കുക ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് ഏത് മോഡൽ ക്വസ്റ്റിനാണ് ചോദിച്ചേക്കുന്നത് നോക്കുക അതൊക്കെ അതേപോലുള്ള ക്വസ്റ്റിനൊക്കെ വരുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫസ്റ്റ് ചാൻസിൽ തന്നെയൊക്കെ പാസ്സായി പോരാൻ പറ്റും എല്ലാം എഴുതി ഒന്നിച്ച് പാസ്സാകുന്നത് നല്ലത് പിന്നെയും പിന്നെയും എഴുതിക്കൊണ്ടിരിക്കാതെ രണ്ട് വർഷം കൃത്യം കഴിയും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇഗ്നോ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് എക്സാം നടക്കുകയും റിസൾട്ട് വരികയും ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു പി ജി എന്ന് പറയുന്നത് കൃത്യം രണ്ടു വർഷം കൊണ്ട് നമുക്ക് കിട്ടുമായിരുന്നു കൊറോണ വന്ന പിന്നെയുള്ളൊരു ബുദ്ധിമുട്ടിലാണ് കുറച്ച് ലാഗ് ആകുന്നത് എക്സാം ഒക്കെ ലാഗായി പോകും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ വളരെ കറക്റ്റാണ് പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാട്ടോ ഞാൻ ഇടയ്ക്ക് നാളെ നമുക്ക് ഇതിന്റെ കുറച്ച് ഐ ബി ഒ ത്രീ എന്നുള്ള ടോപ്പിക്കിൽ എന്താ വരുന്നത് എല്ലാത്തിലും എന്താ വരുന്നത് എന്നൊരു ഐഡിയ ഒക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങൾ മുഴുവൻ ക്ലാസ്സിൽ നിന്ന് കിട്ടുമെന്നൊന്നും പറയുന്നില്ല കിട്ടത്തുമില്ല എന്താണ് സബ്ജക്റ്റിൽ സബ്ജക്റ്റിലുള്ളതെന്ന് ഒരു ഐഡിയ ഒക്കെ കിട്ടും പുസ്തകം എടുക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന കാര്യങ്ങൾ <coughs> ആണ് വരിക കുറിച്ചുള്ള ഐഡിയ ഒക്കെ കിട്ടും അതിന് വേണ്ടിയിട്ട് കേട്ടുപോയാൽ നല്ലതാണ് കൗൺസിലേഴ്സ് എന്നാ പറയുള്ളൂ ടീച്ചേഴ്സ് എന്നല്ല അക്കാഡമിക് കൗൺസിലറാണ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ഗൈഡൻസ് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നില്ല ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോകുന്നു അതിനുള്ള നേരമേ ഉള്ളൂ മൂന്നാല് ടോ രണ്ട് മൂന്ന് സബ്ജക്റ്റ് പറയാനുള്ള സമയം കിട്ടുമായിരിക്കും ബാക്കി കിട്ടാൻ സാധ്യതയില്ല നാളെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഐഗോ ത്രീ ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് വെച്ചോളുക അതിലെന്താ പ്രധാനം ഈ ഇതിനോ ഇതിൻ്റെ അതിൻ്റെ ഇത് രണ്ട് പേപ്പറും വളരെ കണക്റ്റഡ് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് മാർക്കറ്റിങ്ങോ ഏതെങ്കിലും മാർക്കറ്റിങ്ങോ ഫിനാൻസോ ഏതെങ്കിലും ഒക്കെ നോക്കാനുള്ള ടൈം കിട്ടും ബാക്കി നിങ്ങൾ നോക്കിക്കോളുക എക്സാം നന്നായിട്ട് എഴുതുക ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിനോടൊപ്പമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിന് വേണ്ടി ചെയ്യുക ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് തന്നെ മടുപ്പാ അല്ലേ നേരെ കാണുന്നില്ല സംസാരിക്കുന്നില്ല നിങ്ങൾ അങ്ങേറ്റത്ത് ഉണ്ടോ എന്ന് അറിയത്തില്ല പലപ്പോഴും മൊബൈൽ ഓണാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടാവാം ഒരുപാട് ടൈം ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുക ബുദ്ധിമുട്ടാണ് തിയറി പേപ്പറാണ് തിയറി പേപ്പർ എവിടെ കേട്ടാലും നമുക്ക് മടുപ്പാ അല്ലേ കുറേ സമയം ഇരുന്ന് തിയറി കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു അല്ലേ സാറേ എനിക്ക് ടെക്സ്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാനും പറ്റുന്നില്ല ഇരുപത്തൊന്ന് ജൂലൈ ബാച്ച് അല്ലേ അതെ സാർ ആ അതൊക്കെ ടെസ്റ്റ് വരുന്നുള്ളായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം വരും കേട്ടോ അടുത്ത ജൂലൈയിലേക്കല്ലേ എക്സാം വരുള്ളൂ ആ ടൈം അടുത്ത മാസമെങ്കിലും കിട്ടേണ്ടതാണ് അയച്ചു വന്നോളൂ കേട്ടോ ഓക്കെ സാർ അതുകൊണ്ട് കേട്ടോണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ ഡൗട്ട് ഒന്നും ചോദിക്കാനുള്ളത് കിട്ടുന്നില്ല അതുകൊണ്ട് താങ്ക് യു സാർ പ്രശ്നം നോക്കിയാൽ മതിയാവും ടെസ്റ്റിൽ നിന്നൊക്കെ എഴുതാൻ നോക്കുക ഇനിയിപ്പോൾ ഇത് കണ്ട അങ്ങനെ കണ്ടെന്ന് ഓർത്തൊന്നും അതിൽ വലിയ പ്രശ്നമൊന്നും വരാനില്ല അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എവിടുന്ന് എഴുതിയ എന്ന് നോക്കേണ്ട കാര്യമില്ല അസൈൻമെന്റ് ഇപ്പൊ എവിടെയാണെങ്കിൽ നമ്മൾ നോക്കി എഴുതാനുള്ളതാണ് ഇപ്പം എവിടുന്നാണ് എന്നുള്ളതൊന്നും പ്രശ്നമല്ല പിന്നെ എഴുതും ഒരു അസൈൻമെന്റ് എഴുതുമ്പോൾ അവർക്ക് മിക്കവാറും രണ്ടും മൂന്നും അസൈൻമെന്റ് ഒക്കെ ഒരാൾ തന്നെയായിരിക്കും വാല് ചെയ്യുന്നത് അപ്പോൾ തന്നെ തന്നെ എഴുതി വെക്കുക മിക്കവാറും കാണുമ്പോൾ ഒന്ന് നോക്കി അങ്ങ് പോയി പിന്നെ അടുത്ത അസൈൻമെന്റ് എടുക്കുമ്പോൾ കാണുമ്പോൾ അറിയാം ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ പലപ്പോഴും പല അസൈൻമെന്റ് പല ഹാൻഡ് റൈറ്റിംഗിൽ കാണുന്ന ഒരാളുടെ അങ്ങനെയൊക്കെ ഇല്ലായിരിക്കാം നിങ്ങൾക്കും ഗുണമാണ് എഴുതുമ്പോൾ എന്താണെങ്കിലും ഒരു ഐഡിയ ഒക്കെ സബ്ജക്റ്റിനെ കുറിച്ച് കിട്ടും വേറെ അതിൽ വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അത്യാവശ്യം കണ്ടന്റ് എഴുതി വെക്കുക എന്നുള്ളൂ നമ്മുടെ സെന്ററിൽ തന്നെ വാല്യൂ ചെയ്ത് പോകും വേറെ ഒന്നും പോകണമില്ല works under the chairmanship of the cabinet secretary and provide policy and infrastructural support to the exporters. And Board of Trade for ensuring a regular consultation, monitoring and review of India's foreign trade policy and operation. Government of India has set up a Board of Trade with a representative form uh, <clears throat> from commerce and other important ministries. Then Givenses Redressal Committee. The committee was set up to entertain and monitor disposal of grievances and suggestions received. It is meant for speedy and uh, re redressal of grievances, genuine grievances. Then Director General of Foreign Trade, D G F T D G F T ആണ് ഐ സി നമ്പർ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു it's an important officer of the ministry of commerce and industry to help the formulation of India's foreign trade policy and implementation thereof then director general commercial intelligence and statistics has been entrusted with the task of compilation and publication of data on India's foreign trade. It brings out various publications relating to foreign trade of India, major publication monthly statistics of foreign trade of India, monthly press notes foreign trade, monthly brochure India Indian trade classification based on harmonized commodity description, India's trade journal. <clears throat> then Ministry of Textiles uh, is another ministry of government of India which is responsible for, for policy formulation, development, regulation and export promotion of textile sector. ഓരോന്നിനൊക്കെ സെപ്പറേറ്റ് വന്നേക്കുന്നു Then അവിടെ തന്നെ ഡിഫറെന്റ് ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു ഓൾ ഇന്ത്യ ഹാൻഡ്ലൂം ബോർഡ് ഉണ്ട് all India handicraft board all India powerloom board wool development board and state cell the st- cell has been created under Ministry of Commerce. It functions to act nodal agency for interacting with the state government or union territory on matters concerning export or import from the state or union territory. And development commissioner, small scale industries organization, introduce here. No? The directorate has the headquarters in New Delhi and the extension center is located in almost all states and union territory. They provide export promotion services along almost uh, at the door, doorsteps of small scale industries and the cottage unit. Important functions to help the small scale industries to develop their export capacity, organize export training program, collect and uh, disseminate info, information to help such units in developing their export markets to help the problem and their issues. Then export promotion council and commodity board. ഓരോന്നിനും കമ്മോഡിറ്റി ബോർഡുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം പ്രൊമോഷന് വേണ്ടി എന്തൊക്കെ ചെയ്തു ഇത് മുഴുവൻ എസ് ഐയിൽ കയറി വരേണ്ട പോയിന്റുകളാണ് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻഗേജ് ചെയ്തു മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു there are established servicing export for specific product there are twenty two export promotion council അതിന് twenty two nine commodity board എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ function marketing assistance these promotion institution are continuously involve in providing export marketing intelligence as well as guiding assisting and advising individual corporate units in their export plans. Then continuous feedback of market information, then mouthpiece of industry. Well, besides providing marketing service, these institutions also undertake to provide continuous feedback, Product industry coverage ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു commodity boards are statutory bodies responsible for the development of cultivation increased productivity ബോർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്തിനാണ് കൾട്ടിവേഷനും productivity processing research and development marketing ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഏതാണ് productivity processing research and development marketing ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെന്റ് ബോർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു there are nine commodity board there tea ടീക്ക് വേണ്ടിയുണ്ട് കോഫി ഉണ്ട് ടുബാക്കോ ഉണ്ട് rubber coir spices cardamom handloom and handicraft skill board silk board ഇങ്ങനെ ഉള്ള നയൻ ബോർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു then special authority for some product ചില പ്രോഡക്റ്റിന് there are no there are also special authority established for promoting export of marine product processed foods cinematography film and khadi khadi products include marine product marine product export development authority agriculture and processed food product Uh, Export Development Authority, National Film Development Corporation, and Khadi and Village Industries Commission. Similarly, for extraction of solvent, groundnut, soybean, and cotton seed, the industry association promoting exports of these products are Solvent Extractors Association of India, Groundnut Extractor Export Development Association, Soybean Processors Association of India, All India Cotton Seed Crushers Association, Further, the Office of Jute Commissioner and Jute Manufacturer Development Council look after exports of natural fiber products. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് then technical and specialised assistance പറയുന്നത് Indian Institute of Packaging packaging plays a crucial role packet നോക്കിയിട്ട് പാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പേ പറഞ്ഞു task has been rendered extremely complex and challenging because of conflicting nature of expectation from foreign buyers packaging വളരെ ഇമ്പോർട്ടൻറ്റ് ഫോറിൻ ബയേഴ്സിന്റെ എക്സ്പെക്ടേഷൻ വ്യത്യാസമാണ് invariably they insist on very strong and sturdy package on the one hand to ensure physical safety of goods and also at the same time insist on package to be extremely easy to unpack അതായത് നന്നായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ ഈസി ആയിട്ട് അൺപാക്ക് ചെയ്യാൻ പറ്റണം good packing reduces the unpacking labour cost as well as saves time അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് Indian institute of packaging introduce ചെയ്തേക്കുന്നു export inspection council agencies export inspection agency established by the council certify the quality export worthy aspects of manufactured processed product exported from India. Export Inspection Agency have also been authorized to issue GSP certificate of origin <clears throat> which enable exporters from India to be eligible for preferential du- duty concession. അപ്പം അതുപോലെ തന്നെ export credit guarantee corporation E C G C ഇതൊക്കെ നേരത്തെ പറഞ്ഞ E C C introduced ensure uh, the risk of non-payment of foreign buyers as well as the political risk of blockage of transfer of fund and uh, Exim Bank. Exim Bank കുറിച്ച് എഴുതാം the project export and turnkey jobs and joint venture induce including supply of complete plant and uh, equipment of heavy machinery have become increasingly important in International business, raising export potential of India, this field, Government of India have established the Exim Bank of India providing necessary credit lines for the same. Exim bank finance provide ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് അത് ഓൾറെഡി നമ്മൾ അതിന്റെ ഫംഗ്ഷൻ ഒക്കെ പഠിച്ചത് അങ്ങനെ വല്ലതും പഠിച്ചാൽ അത് ഇവിടെ എഴുതാം Indian Council of Arbitration export business being international nature will extremely time consuming uncertain and hazardous all dispute between export and importer are to be settle through the usual legal remedies തർക്ക പരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് council of arbitration many exporters will shy away from undertaking export business for fear of this. With a view to ensure speedy and less costly settlement dispute, Government of India established the Indian Council of Arbitration and Federation of Indian Export Orientation, FIO, എന്നും പറഞ്ഞൊരു orientation organization function as the coordinating body for various export promotion council and other service institutions established by the government for trade promotion purpose. In India, trade promotion promotion organization, trade promotion India trade promotion organization has been formed by merging Trade Fair Authority of India and Trade Development Authority. This is a premier trade promotion agency of the government of India with the headquarter in New Delhi. Objective the organized trade fair organize trade development and promotion through specialized program, assist a technically competent unit in product development, encourage and involve medium scale and small scale industrial units. Well, Indian Institute of Foreign Trade, as per Apex institution at the national level, Indian Institute of Foreign Trade, established by the government of India, functions as the main institution for export marketing intelligence. Storehouse of marketing, അതിന്റെ function പറയുന്നത് storehouse of marketing information, provide international business management, trade, works under the chairmanship of the cabinet secretary and provide policy and infrastructure support to the exporters. Then Board of Trade for ensuring a regular consultation, monitoring and a review of India's foreign trade policy and operation. Government of India has set up a Board of Trade with a representative form uh, <clears throat> from commerce and other important ministries. Then Grievances Redressal Committee. The committee was set up to entertain and monitor disposal of grievances and suggestions received. It is meant for speedy and uh, redressal of grievances, genuine grievances. Then Director General of Foreign Trade, D G F T D G F T ആണ് ഐ ഇ സി നമ്പർ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു it's an important officer of the ministry of commerce and industry to help the formulation of India's foreign trade policy and implementation thereof then director general commercial intelligence and statistics has been entrusted with the task of compilation and publication of data on India's foreign trade. It brings out various publications relating to foreign trade of India, major publication monthly statistics of foreign trade of India, monthly press notes foreign trade, monthly brochure India Indian trade classification based on harmonized commodity description, India's trade journal. <coughs> then Ministry of Textiles is another ministry of government of India which is responsible for, for policy formulation, development, regulation and export promotion of textile sector. ഓരോന്നിനൊക്കെ സെപ്പറേറ്റ് വന്നേക്കുന്നു Then അവിടെ തന്നെ ഡിഫറെന്റ് ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു ഓൾ ഇന്ത്യ ഹാൻഡ്ലൂം ബോർഡ് ഉണ്ട് all India handicraft board all India powerloom board wool development board and state cell the st- cell has been created under ministry of commerce it functions to act nodal agency for interacting with the state government or union territory on matters concerning export or import from the state or union territory. And development commissioner, small scale industries organization, The directorate has the headquarters in New Delhi and the extension centers located in almost all states and union territory. They provide export promotion services along almost uh, at the door, doorsteps of small scale industries and the cottage unit. Important functions to help the small scale industries to develop their export capacity, organize export training program, collect and uh, disseminate info- information to help such units in developing their export markets to help the problem and their issues. Then export promotion council and commodity board. ഓരോന്നിനും കമ്മോഡിറ്റി ബോർഡുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം പ്രൊമോഷന് വേണ്ടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ എസ് ഐയിൽ കയറി വരേണ്ട പോയിന്റുകളാണ് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു there are established servicing export for specific product there are twenty two export promotion council twenty two nine commodity board എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ function marketing assistance these promotion institution are continuously involve in providing export marketing intelligence as well as guiding assisting and advising individual corporate units in their export plans Then continuous feedback of market information, then mouthpiece of industry, well, besides providing marketing service, these institutions also undertake to provide continuous feedback, uh, product industry coverage ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു commodity boards are statutory bodies responsible for the development of cultivation increased productivity ബോർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്തിനാണ് കൾട്ടിവേഷനും productivity processing research and development marketing ഇതൊക്കെ വേണ്ടിയിട്ട് ഓരോ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഏതാണ് productivity processing research and development marketing ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെന്റ് ബോർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു there are nine commodity board there tea ടീക്ക് വേണ്ടിയുണ്ട് കോഫി ഉണ്ട് ടുബാക്കോ ഉണ്ട് റബ്ബർ കയർ spices cardamom handloom and handicraft skill board silk board ഇങ്ങനെ ഉള്ള നയൻ ബോർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു then special authority for some product ചില പ്രോഡക്റ്റിന് there are no there are also special authority established for promoting export of marine product processed foods cinematography film and khadi khadi products include marine product marine product export development authority agriculture and processed food product uh, Export Development Authority, National Film Development Corporation, and Khadi and Village Industries Commission. Similarly, for extraction of solvent, groundnut, soybean, and cotton seed, the industry association promoting exports of these products are Solvent Extractors Association of India, Groundnut Extractor Exporter Development Association, Soybean Processors Association of India, India Cotton Seed Crushers Association. Further, the Office of Jute Commissioner and Jute Manufacturer Development Council look after exports of natural fiber products. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് then technical and specialised assistance പറയുന്നത് Indian Institute of Packaging packaging plays a crucial role packet നോക്കിയിട്ട് പാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പേ പറഞ്ഞു the task has been rendered extremely complex and challenging because of conflicting nature of expectation from foreign buyers packaging വളരെ ഇമ്പോർട്ടൻറ്റ് ഫോറിൻ ബയേഴ്സിന്റെ എക്സ്പെക്ടേഷൻ വ്യത്യാസമാണ് invariably they insist on very strong and sturdy package on the one hand to ensure physical safety of goods and also at the same time insist on package to be extremely easy to unpack അത് നന്നായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ ഈസി ആയിട്ട് അൺപാക്ക് ചെയ്യാൻ പറ്റണം good packing reduces the unpacking labour cost as well as saves time അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് Indian institute of packaging introduce ചെയ്തേക്കുന്നു export inspection council agencies export inspection agency established by the council certify the quality, export-worthy aspects of manufactured processed product exported from India. Export Inspection Agency have also been authorized to issue GSP certificate of origin to enable exporters from India to be eligible for preferential du- duty concession. അപ്പം അതുപോലെ തന്നെ export credit guarantee corporation E C G C ഇതൊക്കെ നേരത്തെ പറഞ്ഞ E C C introduced insure the risk of non payment of foreign buyers as well as the political risk of blockage of transfer of fund and Exim bank Exim ബാങ്കിനെ കുറിച്ച് എഴുതാം the project export and turnkey jobs and joint venture ഇൻക്യൂസ് including supply of complete plant and equipment of heavy machinery have become increasing important in International business. raising export potential of India, this field, government of India have established the Exim Bank of India providing necessary credit lines for the same. Exim bank finance provide ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് അത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ പഠിച്ചു അങ്ങനെ വല്ലതും പഠിച്ചാൽ അത് ഇവിടെ എഴുതാം Indian Council of Arbitration export business being international in nature will extremely time consuming, uncertain and hazardous. All disputes between exporter and importer are to be settled through the usual legal remedies. തർക്ക പരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് council of arbitration many exporters will shy away from undertaking export business for fear of this. With a view to ensure speedy and less costly settlement dispute, Government of India established the Indian Council of Arbitration and Federation of Indian Export Orientation (FIO) എന്നും പറഞ്ഞൊരു organisation organisation function as the coordinating body for various export promotion council and other service institution established by the government for trade promotion purpose India trade promote promotion organisation trade പ്രൊമോഷന് വേണ്ടിയിട്ട് India trade promotion organise has been formed by merging trade fair authority of India and trade development authority This is a premier trade promotion agency of the Government of India with the headquarters in New Delhi. Objective oriented organized trade fair, organized trade development and promotion through specialized program, assist a uh, technically competent unit in product development, uh, encourage and involve medium scale and small scale industrial units. Uh. Well, Indian Institute of Foreign Trade, as per Apex institution At the national level, Indian Institute of Foreign Trade, established by the Government of India, functions as the main institution for export marketing intelligence. Storehouse of marketing, and അതിൻ്റെ function storehouse of marketing information, provide international business management training, advise government on trade policies. the National Institute of uh, Institution Institute of uh, Fashion Technology അതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രഡ്യൂസ് ചെയ്തേക്കുന്നു New Delhi established for human resource development national centre for trade information ഇത് മാത്രം കാര്യങ്ങൾ അതിൻ്റെ അത് അതൊരു എസ് ആയിട്ട് വരും എന്തൊക്കെയാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് എന്ത് ഒരുപാട് പോയിന്റുകളുണ്ട് പറ്റുന്ന അധികം പോയിന്റ് നോട്ട് ചെയ്ത് പഠിച്ചു പോരാ ഈ എക്സിം ബാങ്ക് അതൊക്കെ നമുക്ക് ഓർത്തിരിക്കുക ആ കൂടെ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകളും കുറേ ബോർഡുകളും ഒൻപത് ബോർഡ് ഉണ്ടെന്നും ബോർഡിന്റെ കുറേ പേരുകളും ഒക്കെ എഴുതി വേണം പോരാൻ commercial wing of Indian embassies abroad അതുകൊണ്ട് assistance in export marketing effort is also provided by commercial wing of Indian embassies abroad. Individual export units as well as export promotion and service institution can equally utilize the service of commercial wing of Indian embassies abroad for various purposes such as specific market information, uh, importer and import agents uh, names and address അങ്ങനെയുള്ള കാര്യങ്ങൾ then government participation in foreign trade അവിടെ പറയുന്നു ത്രൂ എഫോർട്ട് <clears throat> export effort at the corporate level has been primarily in the private sector. Government corporations have also been established uh, to supplement the same. Besides playing supplementary role in export promotion, government corporations have also been functioning as major exports of mineral and canalized item of export besides developing India's export to Eastern Europe. Then organizing organizational setup in the states also. The state government are increasingly participating in export efforts of the country. State government have created independent department of commerce. Some government have also set up export promotion board. എല്ലാ കാര്യങ്ങളും എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പുകളാണ് അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് നമുക്ക് നാളെ കുറച്ച് സ്ത്രീയുടെ ഭാഗങ്ങൾ കൂടെ നോക്കാം നാളെ നാളത്തെ കഴിഞ്ഞുമായിട്ട് അത് നോക്കി അടുത്ത ആഴ്ച കിട്ടുന്ന സമയം കൊണ്ട് ഒന്നോ രണ്ടോ സബ്ജക്റ്റോട് ഓടിച്ച് നോക്കി നമുക്ക് നിർത്താം ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളായത് കുറെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മടുപ്പും എല്ലാവരും മടുക്കും ഞാനും മടുക്കും അല്ലേ ആകെ ബോറിങ് അത്യാവശ്യം കാര്യങ്ങൾ കുറിച്ചുമൊക്കെ നോട്ട് കുറിച്ച്